ആണ് മൂന്നാറിലെ ഗൈസ് അപ്പോൾ നമ്മൾ പോളി വീഡിയോസ് ആണ് നിങ്ങൾ പോയി പാർട്ടി ടു ഫുൾ കണ്ടിട്ട് പോവാ ഗൈസ് അപ്പം നമ്മൾ ഗാർഡനിലൂടെയാണ് ഇവിടെ ഫുള്ള് നല്ല പൂക്കൾ കണ്ടിട്ടുണ്ട് ഇത് ക്ലൈംബ് ലെമൺ എന്ന് പറയുന്ന ചെടിയാണ് ഇത് കലാഞ്ചി എന്ന് പറയുന്ന ചെടിയാണ് വീണ്ടും മേളിലോട്ടുണ്ട് ഗിസ് ഈ ഒരു ചെടിയുടെ പേര് കോമഡിയാണ് എസ്റ്റർഡേ ടുഡേ ടുമാറോ ഈ ചെടിയാണ് ഗിസ് ഇത് പിന്നെ സിഗരറ്റ് സ്കോ സ്കൂപ്പിയ ഗൈസ് ഓക്കെ ഗൈസ് ഇത് ഒക്ടോബോസിനെ പോലെ കാണാൻ ഇരിപ്പുണ്ട് ഏത് ചെടി എന്ന് അറിയത്തില്ല അപ്പൊ അപ്പോൾ അവിടെ തേയിലത്തോട്ടം ഇത് സാധാരണ ഒരു ബുഷ് ടൈപ്പ് ഒരു ചെടി ഓഗസ്റ്റ് ചെടിയുണ്ട് അപ്പം അവിടെ ഒരു ഡക്കിൻ്റെ ചെടിയായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നല്ല തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ കാണാം ഗൈസ് അപ്പോൾ ഇത് ഹൈറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്ന ചെടിയാണ് ഓ ഗൈസ് അപ്പൊ ഇവിടെയൊക്കെ നല്ല രീതി ഇത് വെച്ചിട്ടുണ്ട് മറ്റേ ക്രിസ്മസ് ട്രീ പോലെ സംഭവമാണ് ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ഈ സംഭവം തന്നെ ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഗൈസ് കണ്ടോ അപ്പോൾ ഗൈസ് ആ കിടക്കുന്ന ബസ് നമ്മുടെ ഇടവണ്ട ബസ്സാണ് ഇങ്ങോട്ടൊരു വന്നില്ല അപ്പോൾ ഗൈസ് ഗൈസ് അപ്പോൾ അവിടെ തേയിലത്തോട്ടുണ്ട് അപ്പം ഈ ചെടിയുടെ പേര് ഗോൾഡൻ സൈപ്പറസ് എന്നാണ് ഈ സംഭവം കണ്ടോ ഗൈസ് അപ്പോൾ ഇത് നീല കുറിഞ്ഞിയാണ് ഗൈസ് അപ്പോൾ പൂവൊന്നും ഇതായിട്ടില്ല ഗൈസ് ഇത് ഇപ്പോൾ അല്ല സീസൺ ഇല്ലാത്തതുകൊണ്ട് ഇതാവാത്ത ഗൈസ് അപ്പോൾ പന്ത്രണ്ട് വർഷത്തി ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയാണിത് ഗൈസ് മുൻപുവണ്ടിക്ക് ആ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കളർ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ ഇത് ബ്ലീഡിങ് ഹാർട്ടാണിത് ഇത് ഇത് മുറിക്കുമ്പോൾ ചിലപ്പോൾ ചുമന്ന സംഭവം ചുമന്ന ബ്ലഡ് പോലെ വരുമെന്ന് പറയുന്നത് ഗൈസ് ഇവിടെയൊക്കെ നല്ല പൂവുണ്ട് ഓ ഗൈസ് അപ്പം നല്ല ഭംഗിയുള്ളൊരു ചെടിയുണ്ട് ഓ പൊളി സംഭവം ഗൈസ് അപ്പം ഇത് ഓർക്കിഡ് കാറ്റസ് ഇത് ഓർക്കിഡ് കാറ്റസ് ഗൈസ് ഇതാണ് കാറ്റസ് നമ്മൾ ഗൈസ് ഇതാണ് നമ്മൾ മറ്റേ ഡെസേർട്ടിലൊക്കെ പൂക്കുന്ന കാറ്റസ് അതാ ഫ്രണ്ട്സ് ഇത് ജരേനിയ എന്ന് പറയുന്ന ചെടിയാണ് ജർബർ എന്ന് പറയുന്നത് ജർബർ എന്ന് പറയുന്നത് മീമോസ ടച്ച് മീനോ ടച്ച് മീനോടാണ് ആഫ്രിക്കൻ വയ്യോ എന്ന് പറയുന്ന ആ പൂവിൻ്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല ഗൈസ് ഇത് ബോൺസിയ ഗൈസ് ഇത് അസിലിയ ഹൈബ്രിഡ് അപ്പോൾ നമ്മൾ ആ ഗാർഡൻ കണ്ടു കഴിഞ്ഞ് പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ എനിക്കൊരു ചിരി മാറി കത്തി തിരി പിരി പൂർണ്ണമായ തിരിച്ചെതിർ ദിശയിൽ വിട്ടെനിക്കൊരു അപ്പൊ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിന്റെ അവിടെ എത്തിയിട്ടുണ്ട് വ്യൂ സ്ഥലമാണ് അവിടെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട് മീൻസ് അവിടെ ബോട്ട് പെഡൽ ബോട്ടിങ് സംഭവമൊക്കെ ഗൈസ് അപ്പോൾ നമ്മൾ മാട്ടുപെട്ടി ബ്രിഡ്ജ് ക്രോസ് ചെയ്യുവാണ് മിന്നൽ തൂന്നതുമുണ്ട് ഏനുണ്ടട തന്തോയം മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം കാടിൻ നിങ്ങൾ കാണിച്ചു തരാം ഇതിപ്പോ എക്കോ പോയിന്റ് ആണ് ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ സ്ഥലമാണ് സൈലൻറ്റ് പ്ലേസ് ആണ് ഗൈസ് അപ്പോൾ നമ്മൾ വന്ന സമയം ഭയങ്കര തിരക്കായതുകൊണ്ട് അപ്പോൾ അവിടെ ആൾക്കാർ ഫുള്ള് കൂവാണ് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പോവാണ് അപ്പം നമ്മളുടെ ലഞ്ചാണ് ഗൈസ് സലാഡുണ്ട് ചിക്കൻ ഉണ്ട് ഗൈസ് ബിരിയാണിയാണ് അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് കാണാം അപ്പോൾ നമ്മൾ കുന്തറ ഡാമിലെത്തി ചെറിയ മഴയൊക്കെ ഉണ്ട് ചെറിയ മഴയൊക്കെ പൊടിയുന്നു ഗൈസ് ഫൈവ് സ്ഥലം ഓ ഗൈസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ബോട്ടിൻ്റെ അവിടെ ഇങ്ങനെ നോക്കുകയാണ് ഓ ഗൈസ് അപ്പോൾ നമുക്ക് ചെറിയ തണുപ്പ് കയറുന്നതും ഡൗട്ടില്ലാതില്ല പാർട്ടി ടു ഇവിടെ വെച്ച് തീരുവാണ് part three on the way ആയിരിക്കും ഗൈസ് അപ്പം നമ്മുടെ സപ്പോർട്ടൊക്കെ വേണം part three on the way ആയിരിക്കും നമ്മുടെ റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ എല്ലാവർക്കും ഇത് കാണുമല്ലോ അപ്പം ഓൺ ദ വേ ആയിരിക്കും ഗൈസ് ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ അടുത്ത പാർട്ട് നിങ്ങൾ ഉടൻ തന്നെ വരുമായിരിക്കും നിങ്ങൾ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ടാറ്റ ഗുഡ് ബൈ